റഹീം മൂന്ന് പെൻസിലും രണ്ട് റബ്ബറും വാങ്ങി ആകെ എത്ര രൂപയായി Rahim bought three pencil and two erasers what is the total cost total pencil എത്രയാണ് ത്രീ പെൻസിലിൻ്റെ വില എത്രയാണ് five total cost of pencil കാണാൻ എന്ത് ചെയ്യണം ത്രീ ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ three plus three plus three plus three plus three fifteen ഇനി ടോട്ടൽ ഇറേസർ എത്രയാണ് ടു കോസ്റ്റ് ഓഫ് ഇറേസർ എത്രയാണ് three total cost of eraser കാണാൻ എന്ത് ചെയ്യണം ടു ഇൻറ്റു ത്രീ അല്ലെങ്കിൽ two plus two plus two six total things കാണാൻ എന്ത് ചെയ്യണം ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇറൈസറും ടോട്ടൽ കോസ്റ്റ് ഓഫ് പെൻസിലും തമ്മിൽ പ്ലസ് ചെയ്യണം fifteen plus six is equal to 15 plus 6 is equal to 5 plus six എത്രയാണ് ഇലവൺ ഇലവണിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായും എഴുതുക അതിനുശേഷം ശിഷ്ടത്തെയും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെയും തമ്മിൽ പ്ലസ് ചെയ്യുക ടു അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ട്വൻറ്റി വൺ പെൻസിലുകളുടെ എണ്ണം എത്രയാണ് മൂന്ന് പെൻസിലിൻ്റെ വില എത്രയാണ് അഞ്ച് ആകെ പെൻസിലുകളുടെ വില എത്രയാണ് അഞ്ച് ഗുണിക്കണം മൂന്ന് പതിനഞ്ച് റബ്ബറിൻ്റെ എണ്ണം എത്രയാണ് രണ്ട് റബ്ബറിൻ്റെ വില എത്രയാണ് മൂന്ന് ആകെ റബ്ബറിൻ്റെ വില കാണാൻ ടു രണ്ട് ഇൻറ്റു രണ്ട് ഗുണിക്കണം മൂന്ന് ആറ് ആകെ സാധനങ്ങളുടെ വില കാണാൻ എന്ത് ചെയ്യണം ഇവിടെ റബ്ബറിൻ്റെ വിലയും പെൻസിലുകളുടെ ആകെ വിലയും പ്ലസ് ചെയ്യണം പതിനഞ്ച് പ്ലസ് ആറ് പതിനഞ്ച് കൂട്ടണം ആറ് ഇരുപത്തി ഒന്ന് ഡെന്നീസ് രണ്ട് നോട്ട്ബുക്കും മൂന്ന് സ്കെയിലും വാങ്ങി എത്ര രൂപയായി Dennis bought two notebooks and three rulers what is the total cost ബുക്കിൻ്റെ എണ്ണം നമ്പർ ഓഫ് നോട്ട് നോട്ട്ബുക്സ് എത്രയാണ് ടു ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണ് ten total cost of notebook കാണാൻ എന്ത് ചെയ്യണം two into ten is equal to twenty number of ruler എത്രയാണ് ത്രീ കോസ്റ്റ് ഓഫ് റൂളർ എത്രയാണ് two total cost of ruler എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ three into two six total things of cost കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം റൂളറിൻ്റെ ആ ടോട്ടൽ കോസ്റ്റും നോട്ട്ബുക്കിൻ്റെ ടോട്ടൽ കോസ്റ്റും തമ്മിൽ ആഡ് ചെയ്യുക twenty plus six twenty six note ബുക്കുകളുടെ എണ്ണം രണ്ട് നോട്ട് ബുക്കുകളുടെ വില പത്ത് ആകെ നോട്ട് ബുക്കുകളുടെ വില കാണാൻ രണ്ട് ഗുണിക്കണം പത്ത് ഇരുപത് റൂളറിൻ്റെ എണ്ണം മൂന്ന് റൂളറിൻ്റെ വില രണ്ട് ആകെ റൂളറിൻ്റെ വില കാണാൻ മൂന്ന് ഗുണിക്കണം രണ്ട് ആറ് ആകെ സാധനത്തിൻ്റെ വില കാണാൻ ഇരുപത് കൂട്ടണം ആറ് ഇരുപത്തി ആറ്